السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحلل عن معاذ بن جبل رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من دعوة أحب إلى الله تعالى أن يدعوه بها عبد من أن يقول اللهم إني أسألك العافية في الدنيا والآخرة ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ഈ ദൗറയിൽ സംബന്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ സഹോദരന്മാർ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ പ്രഭാതത്തിൻ്റെ പ്രാധാന്യമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വരുന്നത് ഓരോ പ്രഭാതവും നമ്മുടെ ജീവിതത്തിൽ വലിയ നവോന്മേഷവും ഉണർവുമൊക്കെ നൽകുന്ന സമയമാണ് ആ സമയത്തെ ആത്മീയമായും ഭൗതികമായും എങ്ങനെയെല്ലാം ഗുണകരമായി ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് നാം ചർച്ച ചെയ്തു വരുന്നത് ഖുർആൻ പാരായണവും അതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണയിലായും പ്രാർത്ഥനയിലായും നല്ല കാര്യങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിലുമായൊക്കെ സുബിഹി നിസ്കാര ശേഷമുള്ള സൂര്യോദയം വരെയുള്ള സമയം ചെലവഴിക്കണമെന്ന തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെയും ഒക്കെ വിശുദ്ധ ഖുർആാനിൻ്റെയും അധ്യാപനത്തെ ആസ്പദമാക്കി പ്രഭാത സമയം പതിവായി നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കാതെ നിലനിർത്തി പോരേണ്ട പ്രാർത്ഥനകളെയും ദിക്കറുകളെയും സംബന്ധിച്ചായിരുന്നല്ലോ പറഞ്ഞു വന്നത് വിറുദുൽ ലത്തീഫിലെ ഇരുപത്തി നാ ഇരുപത്തി മൂന്ന് ദിക്കറുകളാണ് നാം പറഞ്ഞത് ഇരുപത്തിനാലാമതായി വിറുദുൽ ലത്തീഫിൽ പ്രതിപാദിച്ചിട്ടുള്ളത് اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روآتي اللهم احفظني من بين يدي ومن خلفي ومن يم وعن يميني وعن شمالي ومن فوقي ബിക്ക തഹത്തി എന്ന വളരെ അതിമഹത്തായ വലിയ ആശയമുള്ള എല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് വിശ്വാസികൾ വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇരുപത്തിനാലാമതായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ആശയം നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകുമെങ്കിൽ പോലും ഞാനൊന്ന് വിശദീകരിക്കുകയാണ് അള്ളാഹു അള്ളാഹുബെ ഇന്നി അസ്അലുക്കല്ലാഫിയത്ത് ഫിദ്ദുന്യാവുല്ലാഹറ നിന്നോട് ഞാൻ ദുനിയാവിലും ആഹ്റത്തിലും സുഖത്തെ ആരോഗ്യത്തെ സൗഖ്യത്തെ ചോദിക്കുകയാണ് അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫുവ നിശ്ചയമായും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ല അഫു അഫുവിനെ വിട്ടുവീഴ്ച ചെയ്യല്ലേ വല്ല ആഫിയത്ത സൗഖ്യത്തെയും സുഖത്തെയും ആരോഗ്യത്തെയും ഫി ദീനി എൻ്റെ മതപരമായ കാര്യങ്ങളിൽ വ അഖിലി വ ദുനിയായ എൻ്റെ ദുന്യവിയായ കാര്യങ്ങളിൽ വ അഖിലി വ മാലി എൻ്റെ കുടുംബത്തിലും എൻ്റെ സമ്പത്തിലും അല്ലെങ്കിൽ വ മാലി എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം നീ സുഖവും സമാധാനവും ആരോഗ്യവും സന്തോഷവും നൽകുക ഞാൻ നിന്നോട് ചോദിക്കുകയാണ് മസ്തുർ ഔറാത്തി എൻ്റെ ഔറത്ത് നീ മറച്ചു തരണം ഔറത്ത് എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ പരസ്യമാകാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ നുക്സാനുകൾ മറ്റുള്ളവർ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പടച്ചവനെ നീ മറച്ചു വെക്കണമേ ആമിൻ റൗ തീ ഭയവും അതുപോലെ തന്നെ പേടിയും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് നീ അമ്ന് നൽകണം നിർഭയത്വം നൽകണം സമാധാനം നൽകണം അള്ളാഹു മഹ്ഫലിനി എന്നെ നീ സംരക്ഷിക്കണം മീ യഥയ്യ എൻ്റെ മുന്നിലൂടെ വരുന്ന കാര്യങ്ങളിൽ നിന്ന് വമിൻ ഖൽഫി എൻ്റെ പിന്നിലൂടെ വരുന്ന കാര്യങ്ങളിൽ നിന്ന് വ അൻ യമീനി വ അൻ ഷിമാലി വലതുഭാഗത്തെ തൊട്ടും ഇടതുഭാഗത്ത് തൊട്ടും വമിൻ ഫൗക്കി മുകളിൽ നിന്ന് വരുന്നതിൽ നിന്നും എന്നിട്ട് അവസാനം പറഞ്ഞു വാഴൂതുബി അലമത്തിക്ക അന്നുകൊത്താലമിൻ തഹ്തി ഭൂമിയുടെ അടിയിൽ നിന്ന് വന്ന് എന്തെങ്കിലും സംഭവിക്കുന്നതിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളാഹു അനുഹുമ അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളാഹു അനുഹു പറയുന്നൊരു കാര്യം യക്കൂലു മഹാനവറുകൾ പറയുകയാണ് ലം യക്കുൻ റസൂലില്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ ആയിരുന്നില്ല യഥ ഒഴിവാക്കുന്ന ആളായിരുന്നില്ല മാറ്റി നിർത്തുന്ന ആളായിരുന്നില്ല ഹാദിഹിദ്ദാവാത്ത് ഈ പ്രാർത്ഥനകൾ ഇമാം അബൂദാബുദ് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഹീനയും സി വഹീനയുസ്ബിഹു പ്രഭാത സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും വൈകുന്നേര സമയമാകുമ്പോഴും തിരുനബി സല്ലാഹു അലൈ വസല്ലം തങ്ങൾ ശേഷം പറയാൻ പോകുന്ന പ്രാർത്ഥനകളെ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല മറ്റൊരു ഹദീസിൽ റിവായത്തിൽ കാണാം ഹത്ത മാത്ത മരണപ്പെടുന്നത് വരെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ വഫാത്താകുന്നത് വരെ ഒരിക്കലും ജീവിതത്തിൽ ഒഴിക്ക ഒഴിവാക്കാത്ത പ്രാർത്ഥനകളാണിത് എന്നിട്ട് ആ പ്രാർത്ഥന വിശദീകരിച്ചു അള്ളാഹുമൈന്യ ദീനി അള്ളാഹുമസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك من أغطى أعوذ من أغط- عظمتك أن أغتال من تحتي ഈ പ്രാർത്ഥന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും എല്ലാ പ്രഭാതത്തിലും വൈകുന്നേരവും ഒഴിവാക്കാറേയില്ല പതിവായി അത് ഒഴിച്ച് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി നിർവഹിക്കുന്ന ആളായിരുന്നു എന്ന് അബ്ദുല്ലാഹിബിൻ ഉമർ റലിയുള്ളാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല പ്രാർത്ഥനയുടെ ആശയം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു വിശ്വാസിയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നൊരു പ്രാർത്ഥന ആഫിയത്തിൻ്റെ പ്രാധാന്യം ആരോടും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം ആഫിയത്തിൻ്റെ പ്രാധാന്യവും ആഫിയത്തിൻ്റെ വിശാലമായ തലത്തെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം ആഫിയത്തിന് പൊതുവായി സുഖം ആരോഗ്യം എന്നൊക്കെ പറയുമെങ്കിൽ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് പറയുമെങ്കിലും world health organisation W H O പോലും ആരോഗ്യത്തിന് പറഞ്ഞ ഒരു ഡെഫിനിഷൻ ഉണ്ട് ഒരു നിർവചനമുണ്ട് health is a state of physical mental and social wellbeing എന്നാണല്ലോ നമ്മെ പഠിപ്പിച്ചത് സാമൂഹികവും ശാരീരികവും മാനസികവുമായ ഒരു നല്ല അവസ്ഥക്കാണ് ആരോഗ്യമെന്ന് പറയുന്നത് ധാരാളം ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉള്ള ഒരു ക്ലാസ്സിൽ ഞാനത് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ആ ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞത് ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ആഫിയത്ത് ആരോഗ്യമെന്ന് പറയുന്നത് സുഖമെന്ന് പറയുന്നത് അതിലേറെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ആരോഗ്യമെന്ന് പറയുന്നത് ശരീരത്തിന് രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുക മരുന്നുപയോഗിക്കാതിരിക്കുക മനുഷ്യന് ആരോ ശാരീരികമായ ആരോഗ്യം ഉണ്ടാകുക എന്നല്ല ആരോഗ്യ പ്രവർത്തകരും അല്ലെങ്കിൽ ആരോഗ്യരംഗത്തുള്ളവരും നമ്മെ പഠിപ്പിച്ചത് മനുഷ്യന് ശരീര ശാരീരികവും അതോടുകൂടെ മാനസികവും അതോടുകൂടെ സാമൂഹികവുമായ അവൻ്റെ ചുറ്റുപാടുകളിലെല്ലാം സന്തോഷവും സൗഖ്യവും സമാധാനവും എല്ലാം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി ആരോഗ്യമുള്ളൊരു കുടുംബം ആരോഗ്യമുള്ളൊരു സമൂഹമെന്ന് ആരോഗ്യമുള്ളൊരു ലോകമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാൽ ഈ പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ച ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യുദന മുഹമ്മദുർ റസൂലുല്ലാഹി നബിസല്ലാഹു അലി വസ്ലം തങ്ങൾ പഠിപ്പിച്ച ആഫിയത്തിനെ ചോദിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആഫിയത്തിൻ്റെ വിശാലമായ തലം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് കാരണം കേവലം എന്താണ് ചോദിക്കാൻ പറഞ്ഞ അള്ളാഹുമ്മ ഇന്നി അസ് അലുക്കൽ അഫുവ വല്ലാഫിയത്ത് ഫി ദീനി അല്ലേ ഒരു മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലും മെൻ്റലും അതേപോലെ തന്നെ സോഷ്യലുമായ ആരോഗ്യം മാത്രം പോരാ അതൊന്നും അതെല്ലാം നഷ്ടപ്പെട്ടാലും അള്ളാഹു കാക്കട്ടെ അത് നഷ്ടപ്പെടാൻ നാം ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടാലും മതപരമായ ആത്മീയമായ ആരോഗ്യം നമുക്ക് വേണം ആഫിയത്ത് വേണം അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കുന്ന പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ തിരുനബി സല്ലാഹു അലൈ വസ് പ്രവാചകർ സല്ലാഹു അലൈ വസ്ല്ലം തൻ്റെ അഖിലുകാരിൽ കുടുംബത്തിൽ സമ്പത്തിൽ അതോടുകൂടെ എൻ്റെ തുന്യവിയായ എല്ലാ കാര്യത്തിലും അതിൽ ശരീരം പെട്ടു സമൂഹം പെട്ടു എല്ലാം ഉൾക്കൊണ്ടു ഇനി ഒന്നും ഉൾക്കൊള്ളാൻ ബാക്കിയില്ല എല്ലാം ഉൾക്കൊള്ളിച്ച് പറഞ്ഞപ്പോഴും അവിടെ ആദ്യമായി മുൻഗണന കൊടുത്തത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മതപരമ ദീനിയായ ആഫിയത്തിനാണ് അതുകൊണ്ട് വിശാലമായ ഒരു ആരോഗ്യത്തിൻ്റെ വിശ് ആരോഗ്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മതത്തിൽ ആത്മീയ കാര്യങ്ങളിൽ ആരോഗ്യം ഉണ്ടാവണം അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈമാൻ ശരിയാവണം നമ്മുടെ ജീവിതത്തിൻ്റെ ചിട്ടകൾ ഇസ്ലാമികമായി ക്രമീകരിക്കപ്പെടാൻ കഴിയണം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകാൻ പറ്റൂല അതുപോലെ നമ്മുടെ ജീവിതം ഒരു ക്രമമില്ലാതെ ഒരു ഇസ്തിഹാമത്തില്ലാതെ തോന്നിയ രൂപത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന രൂപത്തിലായാൽ എത്ര വലിയ കായിക ആരോഗ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യമുണ്ടെങ്കിലും സാമ്പത്തികമായ ആഫിയത്തുണ്ടെങ്കിലും കുടുംബപരമായ ആഫിയത്തുണ്ടെങ്കിലും അവൻ്റെ ആഫിയത്തിനൊന്നും ഒരു വലിയ അർത്ഥമില്ല കാരണം ഭൗതികമായ മറ്റ് ആഫിയത്തുകളെല്ലാം മരണത്തോടുകൂടെ അവസാനിക്കുമെങ്കിൽ അനന്തമായ അനശ്വരമായ പരലോക ജീവിതത്തിലെ സ്വർഗം എന്ന് പറയുന്ന മനി ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യമാകുന്ന ആ ആഫിയത്ത് ആ ആഫിയത്ത് ലഭിക്കണമെങ്കിൽ ദുനിയാവിൽ ദീനിയായ ആഫിയത്ത് പരമാവധി കാത്തു സൂക്ഷിക്കാൻ ഒരു വിശ്വാസി ശ്രമിക്കുകയും ആ ആഫിയത്ത് നിലനിന്ന് കിട്ടാൻ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് പ്രഭാതത്തിലും വൈകുന്നേരവുമൊക്കെ പ്രാർത്ഥിക്കണമെന്നുമാണ് തിരുനബി സല്ലാഹു അലി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആരോഗ്യത്തിന് ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പൊതുവെ പറയുമെങ്കിലും അതേസമയം യഥാർത്ഥ ആരോഗ്യം ജീവിതത്തിലുടനീളമുള്ള ആരോഗ്യമാണ് ആ വിശാലമായ ആരോഗ്യമാണ് അള്ളാഹുവിനോട് നാം ഈ പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്നത് അള്ളാഹുമ്മ ഇന്നി വൽ ദീനി എൻ്റെ ദീനിയായ കാര്യത്തിൽ നീ ആഫിയത്ത് നൽകണം സന്തോഷം നൽകണം ഒരു സമാധാനമുള്ള ചുറ്റുപാടെനിക്ക് നൽകണം വധുനിയായ എൻ്റെ ഐഹികമായ ദുന്യവിയായ കാര്യങ്ങളിൽ എനിക്ക് നീ ആഫിയത്ത് നിന്നോട് ഞാൻ ചോദിക്കുന്നു വാഹിലി എൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കുടുംബത്തിലെ മറ്റുള്ളവർക്കും രോഗമില്ലാത്ത ഒരവസ്ഥയും നിത്യരോഗമില്ലാത്ത അവസ്ഥയും ഞാൻ നിന്നോട് ചോദിക്കുന്നുവമാലി എൻ്റെ സമ്പത്തിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പോൾ ആഫിയത്ത് എന്ന് പറയുന്നത് ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ ഹബീബായ സയ്യുദന മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളോട് ചോദിച്ചതായി ചില ഹദീസുകളിൽ കാണാം എന്താണ് നബി തങ്ങളോട് ചോദിക്കുന്നത് അല്ലയോ പ്രവാചകരെ അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിച്ചു മൽ ആഫിയ യാ റസൂൽ അള്ളാഹ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു ആഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഖ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഫിയത്തു ഫി ദുനിയ ദുനിയാവിലെ സൗഖ്യം സുഖം എന്ന് പറയുന്നത് അൽ കൂത്തു ഒന്ന് മനുഷ്യൻ ആഹരിക്കാൻ പറ്റുന്ന ആഹരിക്ക പ്രത്യേകിച്ച് നിത്യാഹാരം കൂത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അതവനിക്ക് വേണം നിത്യാഹാരങ്ങൾ അവനോടൊപ്പം അവശ്യ ആഹാരം അവനോടൊപ്പം ഉണ്ടാവണം വസിഹത്തുൽ ജസ്മി ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം വസത്തിറുൽ ഔറത്തി അവൻ്റെ ന്യൂനതകളും നുക്സാനുകളൊക്കെ ദുനിയാവിൽ മറക്കപ്പെടണം ആഹാരത്തിന് എന്തായാലും മറിക്കണം മറക്കപ്പെടണം എന്താ അതിൽ യാതൊരു തർക്കവുമില്ല ദുനിയാവിൽ നമ്മുടെ അഭിമാനം സംരക്ഷിക്കപ്പെടണം ദുന്യവിയായ ആഫിയത്തിനെ കുറിച്ച് ആദ്യം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നു പിന്നെ ദുനിയാവിലുള്ള ആഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് ലഭിക്കണം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് ലഭിക്കണം ദുനിയാവിലെ ആഫിയത്ത് എന്താണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റലിയല്ലാഹു അനഹാക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ വിശദീ ആയിഷബി അല്ല തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷബി റലിയല്ലാഹു അനഹാക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആഫിയത്തു ദുനിയ എന്ന് പറയുന്നത് അൽ കൂത്തു നിത്യമായി അവശ്യമായ ആഹാരങ്ങൾ ഉണ്ടാവണം ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം അതിന് പുറമെ വസത്തുറുൽ ഔറത്തി മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ന്യൂനതകൾ നുക്സാനുകൾ പോരായ്മകൾ അത് മറക്കപ്പെടണം ദുനിയാവിൽ വത്തൗഫീഖിൽ തൗഫീഖിൽ വ തൗഫീഖുലി അള്ളാഹ്ക്ക് വഴിപ്പെടാനുള്ള തൗഫീഖ് ഉണ്ടാവണം അമ്മാഫിൽ ആഹ്റ ആഹ്റത്തിലെ തൗ ആഹ്റത്തിലെ ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഖമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ആഫി എന്ത് അൽ അൽഫൽ മഹഫീറ പാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടണം വൽ നജാത്തു മിനന്നാരി വൽ ഫൗസു ബിൽ ജന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശനം ലഭിക്കണം അതുകൊണ്ട് തന്നെ വിറുദുൽ ലത്തീഫിലെ ഇരുപത്തിനാലാമത്തെ ദിഖറിൽ പ്രാർത്ഥനയിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കല്ലാഫിയത ഫിദ്ദുന്യ വല്ലാഖറ അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കല്ലഫു വല്ലാഫിയത തഫി ദീനി വ വ അഹിലി വ മാലി اللهم استر عوراتي وآمن روآتي اللهم احفظني من بين يدي ومن خلفي وعن شمالي ومن وعن, وعن, وعن يميني وعن شمالي ومن فوقي وأن وإني أسألك وإني وأ- وأعوذ بعظمتك أن أغتال من تحتي എന്ന പ്രാർത്ഥനയാണ് അപ്പൊ ദുന്യവിയായ ആന്തരികമായ ബാഹ്യമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നുമുള്ള സുരക്ഷിതത്വം സലാമത്ത് എന്നതാണ് ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽഹാദിസാത്തി ദുന്യവിയത്തി അതുപോലെ ദുനിയാവിൽ ദുനിയാവിനുണ്ടാവുന്ന അത്യാഹിതങ്ങളിൽ നിന്നുള്ള സലാമത്താണ് ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അത്യാഹിത അത്യാഹിതങ്ങളിൽ നിന്നുണ്ടായ സലാമത്ത് മാത്രമല്ല വല്ല അത്യാഹിതങ്ങളിൽ നിന്നും അത്യാഹിതങ്ങളും മനുഷ്യൻ അഭിമുഖീകരിക്കുമ്പോൾ അതിൽ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണം അതൊരാഫിയത്താണ് കാരണം ഭൗതിക ലോകത്ത് എന്തെങ്കിലുമൊക്കെ ബലാവും മുസീബത്തും അതുപോലെ തന്നെ പ്രതിസന്ധികളും അഭിമുഖീകരിക്കാത്തൊരു വിശ്വാസി ഉണ്ടാവില്ല വിശ്വാസികൾക്ക് ധാരാളം ഉണ്ടാവും അതിനിടയിലും വിശ്വാസിക്കൊരു ആഫിയത്തുണ്ട് ആ ആഫിയത്ത് എന്താണ് അസബുറു അലൈഹ അതിൻ്റെ മേൽ ക്ഷമിക്കാൻ കഴിയുക അപ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങളുടെ പേരിൽ മന മാനസിക സംഘർഷങ്ങളിൽ മാത്രം ജീവിതത്തെ തള്ളി നീക്കുന്ന എത്രയോ ആളുകളെ കാണാം അതേ സമയത്ത് ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും സുസ്മേരവധനായി ജീവിതത്തിൽ ഒരു പ്രയാസവും നേരിടാത്തവനെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പ്രത്യക്ഷത്തിൽ പ്രയാസങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അള്ളാഹുവിൻ്റെ കലായിൽ ക്ഷമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ആഫിയത്താണ് ആഫിയത്തിന് അങ്ങനെയും മഹാന്മാർ വിശദീകരണം കൊടുത്തത് കാണാം അതുകൊണ്ട് തന്നെ ഈ അർത്ഥമൊക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ആഫിയത്ത് എന്നുള്ളത് കൊണ്ട് മഹാന്മാർ പറയാണ് ആഫിയത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഇത്രയും വിശാലമായതുകൊണ്ട് അതുകൊണ്ടുള്ള പ്രാർത്ഥന ആഫിയത്ത് കൊണ്ടുള്ള പ്രാർത്ഥന അജിമ ഉൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയാണെന്ന് മഹാന്മാര് പറയുന്നത് കാണാം സുബാനല്ലാ ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ ആഫിയത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്ന ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പ്രാർത്ഥനയാണ് എന്നത് തന്നെ അതിൻ്റെ മഹത്വത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മറ്റൊരു കാര്യം നബിസല്ലാഹു അലി വസ്ലം തങ്ങൾ ആഫിയത്തിന് തടസ്സമാകുന്ന പല കാര്യങ്ങളിൽ നിന്നും ജനങ്ങളോട് സ്വഭാവത്തിനോട് അനുയായികളോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് പലപ്പോഴും ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യന് ഒരു മുഗ്മിനായ മനുഷ്യന് ഈമാനിന് ശേഷം അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആഫിയത്താണ് മഹാനായ ഹബീബായ മുഹമ്മദ് അള്ളാഹി അബൂബക്കർ സുദ്ദീഖ് റതിയല്ലാഹു അൻഹു തങ്ങൾ ഖിലാഫത്തിൻ്റെ കാലത്ത് ഭരണകാലത്ത് മിമ്പറിൽ കയറി നിന്നിട്ട് ഒന്ന് കരഞ്ഞു ബക്ക കാമ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അലൽ മിമ്പരി സുമ്മ ബക്ക അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മിമ്പറിൽ കയറി നിന്നിട്ട് ഒന്ന് കരഞ്ഞു എന്നിട്ട് ഫക്കാല അബൂബക്കർ സുദ്ദീഖ് അൻഹു പറഞ്ഞു കാമ റസൂലുല്ലാഹി സല്ലാഹു അലി വസല്ലം നബിസല്ലാഹു അലി വസല്ലം തങ്ങളും ഇങ്ങനെ മിമ്പറിൽ കയറിയിരുന്നു എന്നിട്ട് സുമ്മബ കാ അള്ളാഹുവിൻ്റെ പ്രവാ ഇജിറ കാമ ഔ കാമൽ ആമൽ ഔവലി ഇജറയുടെ ആദ്യ വർഷം മിമ്പറിൽ കയറി നിന്നുകൊണ്ട് നബിത്തങ്ങളും കരഞ്ഞിരുന്നു എന്നിട്ട് എന്താ നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞത് അബൂബക്കർ സുദ്ദീഖർ റതി അള്ളാഹുവിനു തങ്ങൾ ഇങ്ങനെ മിമ്പറിൽ കയറി നിന്ന് കരഞ്ഞിട്ടൊരു കാര്യം പറയാൻ കാരണം എന്താണ് സമൂഹത്തിൽ ചില ഫിത്തിനകൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ അസ്വസ്ഥതകൾ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ചില സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രകടമാകാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ചില ആളുകൾക്ക് ദുനിയാവിനോട് വല്ലാതെ താല്പര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ആ ടൈമിൽ അവരെ തിരുത്താൻ വേണ്ടിയാണ് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മിമ്പറിൽ കയറി നിന്ന് കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ഹിജറയുടെ ആദ്യ വർഷം തിരുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളും മിമ്പറിൽ കയറി നിന്ന് കരഞ്ഞിട്ട് സ്വഹാബത്തിനോടൊരു പറഞ്ഞ കാര്യം അബൂബക്കർ സുദ്ദീഖർ റതി അള്ളാഹുവിന് ഉണർത്തുകയാണ് എന്താ പറഞ്ഞത് അള്ളാഹിൻ്റെ പ്രവാചകർ പറഞ്ഞത്രേ ഇസ് അരുല്ലാഹൽ അഫു ആഫിയ അള്ളാഹുവിനോട് നിങ്ങൾ അഫുവും ആഫിയത്തും ചോദിക്കണം അഫുവ് പടച്ചോൻ്റെ അഫുവില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ന്യൂനതകളും പോരായ്മകളും പരിഹരിക്കപ്പെടാൻ വേണ്ടി അത് മായ്ച്ചു കളയാൻ വേണ്ടി അള്ളാഹുവിനോട് അഫുവ് ചോദിക്കുക വൽ ആഫിയത്ത സമാധാനത്തെയും സൗഖ്യത്തെയും സുഖത്തെയും ആരോഗ്യത്തെയും ചോദിക്കുക എന്നിട്ട് അള്ളാഹിൻ്റെ പ്രവാചകർ പറഞ്ഞത്രേ ഫ ഇന്ന അഹദൻ ലം ലം യഖീനി ഖൈറം മിനൽ ആഫിയ നിങ്ങളിൽ നിന്ന് ഒരാളുമില്ല ഒരാളുമില്ല നിശ്ചയമായും നിങ്ങളിൽ നിന്ന് ഒരാൾ ലം യുത്ത അവനിക്ക് യക്കീനിന് ശേഷം കൊടുക്കപ്പെട്ടിട്ടില്ല ഹൈറമിനൽ ആഫിയ ആഫിയത്തിനേക്കാളും ഹൈറായ ഒന്ന് ഒരു മുഗ്മിനായ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവൻ്റെ ഈമാൻ തന്നെയാണ് അവൻ മുഗ്മിനാവുക എന്നത് തന്നെയാണ് അവനിക്ക് അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകരെക്കുറിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും മഷറയെ സംബന്ധിച്ചും പുനർജന്മത്തെ സംബന്ധിച്ചൊക്കെ അവൻ്റെ മനസ്സിലുള്ള ദൃഢവിശ്വാസമുണ്ടല്ലോ അത് തന്നെയാണ് ഒരു മുമ്മിന് ലോകത്ത് മറ്റാർക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ടാണ് എന്തു പറഞ്ഞത് യക്കീന യക്കീൻ എന്ന ഉറച്ച വിശ്വാസത്തിന് ശേഷം ഒരു വിശ്വാസിക്ക് കൊടുക്കപ്പെട്ട ഏറ്റവും വലിയ ഹയറ് അത് ആഫിയത്താണ് ആരോഗ്യമാണ് സുബഹാനല്ല ആരോഗ്യമാണ് അത് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത് അതിന് വലിയ അർത്ഥമുണ്ട് മാനമുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ നബിസല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു ഈമാൻ എന്ന കനക കനകമാകുന്ന അമൂല്യമാകുന്ന ഒരിക്കലും നിർവചിക്കാനാവാത്ത കാരണം സമ്പത്ത് അള്ളാഹ്ക്ക് ഒരു ദിവസം പോലും സുജൂത് ചെയ്യാത്തവന് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഭൗതികമായ ആരോഗ്യം ധാരാളം അല്ലേ അള്ളാഹുവിനെ പരസ്യമായി നിഷേധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഭൗതികമായ ആഡംബരങ്ങൾ വാരിക്കോരി അള്ളാഹു ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നന്മ ചെയ്യാത്ത ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അതേസമയം അതൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും എത്രയോ പരമദരിദ്രരായ മനുഷ്യന്മാർക്ക് സമ്പത്തും ഭൗതിക ജീവിതത്തിലെ ആർഭാടങ്ങൾക്ക് ആവശ്യമായതെല്ലാം വാരിക്കോരി കൊടുക്കപ്പെട്ട മനുഷ്യൻ്റെ കൽവിലില്ലാത്ത നല്ല കടുത്ത ദൃഢമായ ഈമാൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട് മുഗ്മിനായ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് ഈമാൻ തന്നെയാണ് അതിനുശേഷം ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അത് ആഫിയത്താണ് അള്ളാഹു നമ്മുടെ ആഫിയത്ത് യഥാർത്ഥ ആഫിയത്ത് അള്ളാഹു ദീനിലും അഖിലിലും കുടുംബത്തിലും മക്കളിലും നമ്മുടെ ഒക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ നബിസല്ലാഹു അലി വസ്ലം നിങ്ങളുടെ പിതൃ സഹോദരൻ എളാപ്പയായ അബ്ബാസ് റതി അള്ളാഹു അൻഹു തങ്ങൾ നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങളുടെ ജീവിതകാലത്ത് നബി തങ്ങളോടൊപ്പം മൂന്ന് വാപ്പ് പിതാവേതായാലും മരണപ്പെട്ടു പിന്നെ മൂന്ന് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഹംസ റതി അള്ളാഹുനുഹു ഹംസത്തുൽ ഖറാർ റതി അള്ളാഹുനുഹുദ് യുദ്ധത്തിൽ അതിദാരുണയായി രക്തസാക്ഷിയായി അതേസമയം പിന്നെ അബൂലഹബായി നിന്നുണ്ടായിരുന്നു നാല് നാല് നാല് ഉപ്പ പിതൃ സഹോദരന്മാരുണ്ട് അബൂ താലിബ് അബ് ഹംസ റതി അള്ളാഹുനുഹു അതുപോലെ തന്നെ അബൂലഹബ് അബ്ബാസ് റതി അള്ളാഹുനു രണ്ടാളാണ് ഇസ്ലാമിലേക്ക് വന്നത് ഹംസത്തുൽ ഖറാ റതി അള്ളാഹുനുഹു തങ്ങളും അതുപോലെ തന്നെ മഹാനായ അബ്ബാസ് റതി അള്ളാഹുനുഹു തങ്ങളും അബ്ബാസ് റതി അള്ളാഹു അനുഹു നബി തങ്ങളുടെ എളാപ്പയായിരുന്നു ഈ അബ്ബാസ് റതി അള്ളാഹു അനുഗു തങ്ങൾ തിരുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിച്ചു അല്ലയോ പ്രവാചകരെ കുൽത്തു യാ റസൂൽ അല്ലാ നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളോട് ചോദിച്ചു അല്ലിംനി എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയൊരു ദ്വാ പഠിപ്പിച്ചു തരുമോ നബിയെ അസ്അലുല്ലാഹ അസ്സവജല്ല അള്ളാഹു അസവജൽ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുമോ ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു സലില്ലാഹൽ ആഫിയ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിച്ചോളി എന്ന് പറഞ്ഞു അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക മക്കസ്തു അയ്യാമൻ കുറച്ച് ദിവസം താമസിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞു എന്നിട്ട് വീണ്ടും ജിത്തു തുമ്മ ജിത്തു പിന്നെയും ഞാൻ തിരുനബി സല്ലാഹു അലൈ തങ്ങൾ അടുത്തേക്ക് ചെന്നു അള്ളാഹുവിൻ്റെ പ്രവാചകരോട് വീണ്ടും ചോദിച്ചു അല്ലിംനി അല്ലയോ പ്രവാചകരെ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രാർത്ഥന എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരുമോ ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു യാ അബ്ബാസ് നേരത്തെ പറഞ്ഞതിനെക്കാട്ടിയും ഒന്നുകൂടെ ഒരു ശക്തമായ ഭാഷയിൽ പറഞ്ഞു യാ അബ്ബാസ് വ അമ്മി വ അമ്മ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരുടെ അമ്മായ അബ്ബാസ് അള്ളാഹുവിനോട് ദുന്യാവിലും ആഹ്റത്തിലും ആഫിയത്തുണ്ടാവാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുക നോക്കൂ മഹാനായ നബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ഉപ്പാക്ക് ശേഷം അബൂ താലിബും ഹംസത്തുൽ ഖറാറും വഫാത്തായതിനു ശേഷം തിരുനബി സല്ലാഹു അലൈ വസ്ലം നിങ്ങളുടെ പിതൃതുല്യനായി നബിതങ്ങൾക്ക് താങ്ങും തണലുമാരുള്ള അബ്ബാസ് റലിയല്ലാഹു അനുകു തങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന് ചോദിക്കാൻ പറ്റുന്ന വല്ല കാര്യവും പറഞ്ഞു തരുമോ എന്ന് അള്ളഹാനോട് എന്താ ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് എന്താണ് ആവർത്തിച്ച് ഓരോ ചോദ്യത്തിനും വീണ്ടും വീണ്ടും പറഞ്ഞത് സലില്ലാഹൽ ആഫിയത്ത ഫിദ്ദുന്യാവല്ലാഹറ ദുന്യാവിലും ആഹ്റത്തിലും അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക അനസ് റതിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ് അനസുബിന് മാലിക് റതിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു അന്ന റജുലൻ നബി സല്ലാഹു അലൈ വസ്ല്ലം ഒരു സഹാബി തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ അടുത്തേക്ക് വന്നു ഫക്കാലയാ റസൂലല്ലാ അല്ലയോ പ്രവാചകരെ അയ്യുദ്ദു ആ അഫുലു പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിച്ചു അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു അള്ളാഹുവിനോട് ദുന്യാവിലും ആഹറത്തിലും ആഫിയത്തുണ്ടാവാൻ സുഖമുണ്ടാവാൻ സമാധാനമുണ്ടാവാൻ സൗഖ്യമുണ്ടാവാൻ നിങ്ങൾ ചോദിക്കുക സുമ്മ അത്താഹുഫി യൗമിസാനി രണ്ടാമത്തെ ദിവസവും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ അടുത്തേക്ക് വന്നു ആ സ്വഹാബി മഹാനായ അനസ് അലി അള്ളാഹു തങ്ങൾ പറയാണ് രണ്ടാമതും വന്നിട്ട് ചോദിച്ചു യാ റസൂൽ അല്ലാ അയ്യുദ്ദു ആയി അഫ്ലു ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് അപ്പോഴും അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് അള്ളാഹി നബി സല്ലാ പ്രവാചകർ ഒന്നും കൂടെ പറഞ്ഞു ഫിദ്ദുനിയ ഫഖദ് അഫ്ലഹത്ത ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നിനക്ക് ആഫിയത്ത് നൽകിയാൽ നിശ്ചയം നീ വിജയിച്ചവനാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി അബൂദാബൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പോൾ ദുനിയാവിലെ ആഫിയത്ത് ചോദിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലാഹു വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം അൻസാരികളിൽപ്പെട്ട അബീ ഷോബത്ത് പറയുകയാണ് സലമത്ത് ബിനി അബ്ദില്ലാഹിബിനി മെഹ്സനിൽ ഹത്തമി റതിയുല്ലാഹുൻകു തൻ്റെ പിതാവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം വക്കാനത്ത് ലഹു സുഹബത്തുൻ തൻ്റെ പിതാവ് സുഹാബിയായിരുന്നു മഹാനവറുകൾ അബ്ദുല്ലാഹിബിനും മെഹ്സനുൽ ഹത്തമി മെഹ്സനുൽ ഹത്തമി എന്ന സ്വഹാബി പറയുകയാണ് കാല റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലം നബിസല്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾ പറഞ്ഞു മൻ മൻ അസുബഹമിൻകും ആമീനൻ ഫി സിറുബിഹി മൻ അസുബഹമിൻകും ആമീനൻ ഫി സിറുബിഹി നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു അവൻ്റെ സംഘത്തിൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അഖിലിൽ അവൻ്റെ സമൂഹത്തിൽ നിർഭയനായ സ്ഥിതിയിൽ ആമീനായി ഒരു കുഴപ്പവുമില്ലാതെ നിർഭയനായിട്ട് ഒരാൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചാൽ നേരം വെളുത്തപ്പം നല്ല നിർഭയത്വം സമാധാനക്കെ റെഡിയാ ചിലപ്പം നേരം വെളുത്ത അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല ചിലപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും ചില നാട്ടിൽ കലാപങ്ങളുണ്ടാവും ചില നാട്ടിൽ വലിയ സംഘട്ടനങ്ങളുണ്ടാകും കൊലപാതകങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ സംഭവിക്കുമ്പോൾ ആ അമ്നോടുകൂടെ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂല അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു മന്ന സുബഹ മിങ്കും ആമിനൻ ഫി സിർബിഹി ഒരാൾ അവൻ്റെ സമൂഹത്തിലും കുടുംബത്തിലും നിർഭയനായി ഒരു പ്രഭാതത്തിലേക്ക് കടന്നു വന്നാൽ മുആഫം ഫി ജസദിഹി അവൻ്റെ ശരീരത്തിന് ആഫിയത്തുള്ളവനായ സ്ഥിതിയിൽ ആഫിയത്തോടുകൂടെ നല്ല ശാരീരികമായ ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ ആരോഗ്യത്തോടുകൂടെ ഇന്ദുഹു യൗമിഹി അന്ന് കഴിക്കാനുള്ള ആ ദിവസം കഴിക്കാനുള്ള ആഹാരങ്ങൾ അവൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക എന്നാൽ ഫക്ക അന്നമ ഹീസത്ത് ലഹുദ്ദുനിയ അവൻ ആരെപ്പോലെയാണ് ദുനിയാനും ദുനിയാവ് മുഴുവനും ഒരുമിച്ച് കൂട്ടിയ ആളെപ്പോലെയാണ് ഈ ഹദീസിന് വലിയ ആശയമുണ്ട് വലിയ അർത്ഥമുണ്ട് കാരണം അവിടെ പറയുന്നത് എന്താ ഒരാൾ നിർഭയനായി പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുകയും ശാരീരിക ആരോഗ്യം അവനക്കുണ്ടാകുകയും അതോടുകൂടെ അവൻ്റെ കയ്യിൽ അന്ന് കഴിക്കാനുള്ള ആഹാരമുണ്ട് അതേ ഉള്ളൂ എന്നാൽ പോലും അവൻ ദുനിയാവിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി എന്താ സഹോദരന്മാരെ ഒരു ദിവസത്തെ ആഹാരം ഉണ്ടായ ദുന്യാവ് ആയിരം ദിവസത്തെ ആഹാരം ഒരാളുടെ കയ്യിലുണ്ട് കുടുംബത്തിനൊന്നായിട്ട് ജീവിക്കാനുള്ളത് മുഴുവനും സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു മനുഷ്യന് നിർഭയത്വവും ആരോഗ്യവും ഇല്ലെങ്കിൽ അതിനെന്തർത്ഥമാണുള്ളത് അന്നന്ന് അന്നന്ന് ആവശ്യമുള്ള അന്നന്നത്തെ ജീവിതത്തിന് ആവശ്യമുള്ളത് സമ്പാദിച്ച് നിർഭയരായി ആരോഗ്യത്തോടെ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാർ ലോകത്തുണ്ട് അവര് ആരെക്കാളും ഉഷാറാണെന്നാണ് ഹബീബായ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറയുന്നത് ദുനിയാവിന് മുഴുവനും വാരിക്കൂട്ടിയ ദുനിയാവ് മുഴുവനും വാരിക്കൂട്ടിയ അതേസമയം ആരോഗ്യമില്ലാത്ത നിർഭയരല്ലാത്ത ആളുകളെക്കാളും വലിയ ഭാഗ്യവന്മാരാണ് നിർഭാഗ്യ നിർ നിർഭയരാവുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് സ്വന്തം മക്കളെപ്പോലും പേടിയാണ് എനിക്കറിയാം ഞാൻ ദിവസവും കാണുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മക്കളെ പേടിച്ച് ജീവിക്കുക ധാരാളം സമ്പത്തുണ്ട് ധാരാളം സമ്പത്തുണ്ട് ഒരു നാട്ടിലെ ഏറ്റവും കൂടുതൽ തേങ്ങ വലിക്കാനുള്ള ഭൂസ്വത്തുള്ള ഒരു മനുഷ്യനെ അയാൾ ഏറ്റവും പേടിക്കുന്ന സ്വന്തം മക്കളാണ് മക്കൾ അദ്ദേഹത്തെ കൊല്ലോ എന്നുള്ള വേചാറ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാന ഭാഗത്ത് പലപ്പോഴും ഞാൻ കാണുന്ന ഒരു വീട്ടുകാരനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നിർഭയത്വം പറയുന്നത് വർഗീയ കലാപുണ്ടാകുമ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ജീവൻ അപായപ്പെടുത്തുന്ന ശത്രുക്കൾ മാത്രമല്ല സ്വന്തം മക്കളുടെ മുന്നിൽ പോലും ഭയത്തോടുകൂടെ ജീവിക്കുന്ന എത്രയോ ആളുകൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നുണ്ട് ഒരുപക്ഷെ മക്കൾ മോശമായിക്കൊള്ളുന്നില്ല ചിലപ്പോൾ അയാളെ കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ മക്കളുടെ കുഴപ്പമായിരിക്കാം അവിടെയാണ് സമ്പത്തും പണവും ഭൂമിയും എല്ലാ സൗകര്യങ്ങളും ഉള്ള കൊടുത്തിട്ടും നിർഭയന ഒരു ദിവസം പോലും നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയാത്ത ആളെക്കാളും ശ്രേഷ്ഠനായ ആള് നിർഭയത്വത്തോടെ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ച ശരീരത്തിന് ആരോഗ്യമുള്ള അന്നന്ന് ജീവിക്കാനുള്ള ഭക്ഷണം കയ്യിലുള്ള ഒരു മനുഷ്യൻ ദുനിയാവ് മുഴുവനും സമ്പാദിച്ച സമ്പാദിച്ചവനെ പോലെയാണെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി അബൂദാബൂദ് റലിയുല്ലാഹുവിൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അങ്ങനെ ഇനി നോക്കൂ നിങ്ങൾ ആഹ്റത്തിലെ ആഹ്റത്തിൽ ആഫിയത്ത് ലഭിക്കാൻ വേണ്ടി ദുനിയാവിലെ ആഫിയത്ത് വേണ്ടെന്ന് വെച്ച ആളെപ്പോലും മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി നബിസല്ലാഹു അലി വസ്ലം നിങ്ങൾ തിരുത്തിയതായി കാണാം ആഹ്റത്തിലെ ആഫിയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ദുനിയാവിലെ ആഫിയത്ത് വേണ്ടെന്ന് വെച്ച ഒരു സഹാബിയെപ്പോലും തിരുനബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ തിരുത്തി അനസ് റതിയല്ലാഹു ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം ആദറജുലൻ മിനൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ രോഗം സന്ദർശിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാരണം തിരുനബി സല്ലാ വല്ലം തങ്ങൾ എത്ര വലിയ ഉന്നതനായ ആളാണ് ഏത് സഹപ്രവർത്തകരും രോഗിയാണെന്ന് കേട്ടാൽ അവരെ സന്ദർശിക്കുന്ന പതിവ് വിധങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ സന്ദർശനത്തിന് വേണ്ടി പോയി മിസ്ലൽ അദ്ദേഹം വളരെ ബലഹീനനായിരിക്കുന്നു മെലിഞ്ഞ് ഇല്ലാതെയായിരിക്കുന്നു ഏതുപോലെ ഒരു കോഴിക്കുഞ്ഞു പോലെ അത്രമാത്രം ശാരീരികമായി ബലഹീനനായ ഒരു മനുഷ്യൻ മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി ഇത് കണ്ട് അത്ഭുതപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹൽ ഹൽ ഹൽ കുൽത്ത കുൻത തദ്ഉ ഹൽ അള്ളാഹുവിനോട് നീ അള്ളാഹുവിനോടൊന്നും ചോദിക്കാറില്ലേ പടച്ച തമ്പുരാനോട് നീ ആഫിയത്തൊന്നും ചോദിക്കാറില്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ പറയുകയാ ചോദിക്കുകയാണ് അള്ളാഹുവിനോട് ആഫിയത്തൊന്നും ചോദിക്കാറില്ലേ വക്കാല അദ്ദേഹം പറഞ്ഞു നഅം നബിയെ ഞാൻ ചോദിക്കാറുണ്ട് അള്ളഹാനോടൊന്നും ചോദിക്കാറില്ല ചോദിച്ചു ഒന്നും ചോദിക്കാറില്ല എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിക്കാറുണ്ട് എന്താ ചോദിച്ചത് കുന്തു അക്കൂലു അള്ളാഹുമ്മ അള്ളാഹുവേ മാ ആഹ്റത്തിൽ ശിക്ഷിക്കാൻ കാരണമാകുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദുനിയാവിൽ ആ ശിക്ഷ എനിക്ക് നൽകണമേ എന്ന് ഞാൻ അള്ളഹാനോട് ദ്വാരക്കാറുണ്ട് ഹബീബായ മുഹമ്മദ് റസൂർ എന്താണ് ഞാൻ പ്രാർത്ഥിക്കാർ അള്ളാഹുവിനോട് പടച്ചവനെ എൻ്റെ ജീവിതത്തിൽ പരലോകത്ത് ആഹ്റത്തിൽ ഫിൽ ആഹിറ ആഹിറത്തിൽ ശിക്ഷിക്കാൻ പോകുന്ന വല്ലതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ല കാര്യമുണ്ടെങ്കിൽ ദുനിയാവിൽ എനിക്ക് ആ ശിക്ഷ നൽകണമേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പല്ലാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു അത്ഭുതത്തോടെ സുബഹാനല്ലോ ഇങ്ങനെയൊക്കെ അള്ളഹാനോട് ചോദിക്കാൻ പറ്റുമോ അതുകൊണ്ട് ലാ തീക്കുഹു ലാ തസ്തീഹു മോനെ നിനക്ക് സാധിക്കൂല ദുനിയാവിൽ ഇങ്ങനെ ഇതൊന്നും നിനക്ക് താങ്ങാൻ കഴിയൂല അതുകൊണ്ട് നീ അള്ളാഹുവിനോട് അഫല കുൽത്ത അള്ളാഹും ആത്തിന റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫില്ലാഹറത്തി ഹസനത്തൻ എന്ന് എന്തുകൊണ്ട് നീ ചോദിക്കുന്നില്ല അതല്ലേ നീ ചോദിക്കേണ്ടത് കണ്ടോ അവിടെയാണ് ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ഭൗതിക പരലോകം സ്വർഗം മഷറയിലെ വിജയം ആത്മീയമായ വിജയമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെങ്കിൽ പോലും ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം മനുഷ്യന് അത്യാവശ്യമായ ആവശ്യമായ ഉണർവോടെ ഉന്മേഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ആഫിയത്തുകൾ ആരോഗ്യങ്ങൾ അത് ഉണ്ടാവണം അത് നിഷേധിച്ചുകൊണ്ടല്ല ആത്മീയമായ ചൈതന്യം നേടിയെടുക്കേണ്ടത് എന്നാണല്ലോ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ ചോദിച്ചു നീ എന്താണ് എനിക്ക് അള്ളഹാനോട് ഇങ്ങനെ ചോദിച്ചുകൂടായിരുന്നോ അള്ളാഹുമ്മ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫില്ലാഹിറത്തി ഹസന എന്ന് ചോദിച്ചു വക്കിനാദാബന്നാർ അത് ചോദിച്ചുകൂടായിരുന്നോ അങ്ങനെ അദ്ദേഹം ആ പ്രാർത്ഥന നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ രോഗം ഷിഫയായി എന്നാണ് റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അമ്പിയാക്കൾ പഠിപ്പിച്ച വളരെ പാരമ്പര്യമുള്ളൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ആശയ അർത്ഥം എന്താണ് ദുനിയാവിൽ ഹസനത്ത് ലഭിക്കണമെന്ന് പറഞ്ഞാൽ ആ ഹസനത്തിൻ്റെ ഒരർത്ഥം പ്രധാനമായുള്ള അർത്ഥം ആഫിയത്താണ് ആഫിയത്താണ് അല്ലഫു അൽ ആഫിയ എന്നാണ് ദുനിയാവിൽ പടച്ചവനെ എനിക്ക് ആഫിയത്ത് നൽകണമേ എന്നാണ് അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരലോകത്തെ ശിക്ഷ ദുന്യാവിൽ തന്നെ നൽകി അനാരോഗ്യവാനായി വളരെ വലിയ ബലഹീനനായി മാറിയ സ്വഹാബിയോട് നിബിതങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല ദ്വാരക്കേണ്ടത് റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫില്ലാഹിറത്തി ഹസനത്വം വക്കിനാദാബന്നാർ ആ ദ്വാ അദ്ദേഹം ദ്വാരുന്നു അദ്ദേഹത്തിൻ്റെ രോഗം ഷിഫയായി എന്ന് മഹാനായ മഹാൻ മഹാനായ അനുസ്വൃതി അള്ളാഹുനുഹു പറയുന്നത് കാണാം നോക്കൂ സഹോദരന്മാർ ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഇനി നോക്കൂ നിങ്ങൾ മഹാനായ ഇബ്രാഹിം അബു ഇബ്രാഹിം അബ്ദുല്ലാഹിബിന് അബി ഔഫ റലിയല്ലാഹുൻകു പറയാണ് കാല മഹാനവറുകൾ പറയുന്നത് എന്താണ് ഒരു യുദ്ധഭൂമിയിലേക്ക് ശത്രുക്കളുമായി പോരാടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ യുദ്ധം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞൊരു നിർദ്ദേശം സ്വഹാബത്തിനോട് പറഞ്ഞൊരു നിർദ്ദേശം മഹാനായ അബു ഇബ്രാഹിം അബ്ദുല്ലാഹിബിൻ അബി ഔഫ റതിയല്ലാഹുവിൻ തങ്ങൾ പറയുന്നത് കാണാം എന്താണ് സഹോദരന്മാരെ പറയുന്നത് നബിസല്ലാസങ്ങൾ പറയുന്നു യാ അയ്യുഹന്നാസ് ലാ തത്തമന്നൂലി കാ അല്ലതുവി ഒരിക്കലും നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത് ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത് അല്ലേ പല ആളുകളും അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമുക്കൊരു ശത്രുവില്ല എന്ന് പറയും നമുക്ക് പോരാടാൻ ഒരാളില്ല പലപ്പോഴും തീവ്രവാദ മനസ്സുള്ള മൈൻഡുള്ള ആളുകളൊക്കെ ശത്രുവിനെ മുന്നിൽ നിർത്തിയാണ് മതം പ്രചരിപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ പ്രസ്ഥാനം വളർത്താറുള്ളത് അല്ലെങ്കിൽ സംഘടന വളർത്താറുള്ളത് നമുക്കൊരു ശത്രു ഉണ്ട് എന്നിങ്ങനെ എപ്പോഴും ഭീതിപ്പെടുത്തി ഭീതിപ്പെടുത്തി ആളുകളെ ഇങ്ങനെ ഭയത്തിൻ്റെ മുൺമുലയിൽ നിർത്തി മതത്തിൻ്റെ തീവ്രത വളർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഹദീസാണിത് പക്ഷേ ഇവിടെ നമ്മുടെ വിഷയം ആഫിയത്താണ് നബിസല്ലാഹു വസ്ലം നിങ്ങൾ പറഞ്ഞതെന്താണ് ഒരിക്കലും ഒരു ശത്രുവിനെ കണ്ടുമുട്ടുവാൻ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആരും ആഗ്രഹിക്കരുത് സുബഹാനല്ല നബിസല്ലാഹു വസ്ലം നിങ്ങൾ പറയുന്നു ശത്രുവിനെ കണ്ടുമുട്ടാൻ ഒരിക്കലും ആഗ്രഹിക്കരുത് അതേ സമയത്ത് ശത്രുവിനെ കണ്ടുമുട്ടിയാൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത് അതേ സമയത്ത് വസ് ലാഫിയ നിങ്ങൾ അള്ളഹാനോട് ആഫിയത്ത് ചോദിക്കുക എപ്പോഴും സമാധാനം ഉണ്ടാവണം ശത്രുവിനെ കണ്ടുമുട്ടിയാൽ അവിടെ സ്വാഭാവികമായിട്ട് യുദ്ധം നടക്കും ചിലപ്പോൾ വിജയിക്കും ചിലക്കം തോൽക്കും ഇസ്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ കാര്യമുണ്ട് പക്ഷേ അത് വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് എപ്പോഴും നാം ആഗ്രഹിക്കേണ്ടത് വസ്അലുല്ലാഹല്ലാഫിയ ശത്രുവിനെ കണ്ടുമുട്ടാനും യുദ്ധമുണ്ടാവാനും യുദ്ധം നിലനിൽക്കാനും ആഗ്രഹിക്കരുത് നിങ്ങൾ ആഫിയത്തിന് അള്ളാഹുവിനോട് ചോദിക്കുക എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഫൈദ ലഖീത്തു മൂഹും ഫസ്ബിറു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ ശത്രുവുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ ഫസ്ബിറു ക്ഷമയോടെ ഉറച്ചു നിൽക്കുക ലാ അന്നൽ അവിടെയാണ് പറഞ്ഞത് സ്വർഗം വാളിൻ്റെ ചുവട്ടിലാണ് അല്ലാതെ നിർബന്ധിതമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തിന് പ്രാധാന്യമുണ്ട് അവിടെ പോരാട്ടത്തിന് പ്രാധാന്യമുണ്ട് അത് വലിയ ശ്രേഷ്ഠമായ ഇബാദത്താണ് അത് സ്വർഗം കിട്ടുന്ന ഒരു ഇബാദത്താണ് അല്ലാതെ എപ്പോഴും യുദ്ധമുണ്ടാവണം ശത്രുവുമായി ഏറ്റുമുട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവമല്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസിൻ്റെ വിവക്ഷ ആശയം എന്താണ് ആഫിയത്തിനാണ് പ്രാധാന്യം ആഫിയത്തിന് തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ പോലും ഒരു മുഅ്മിൻ കൊതിക്കുകയോ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹ് ആഫിയത്ത് ചുരുക്കി പറഞ്ഞാൽ പ്രഭാത സമയം വിറുദുൽ ലത്തീഫ് ചെല്ലുമ്പോൾ അതിലെ ഇരുപത്തിനാലാമത്തെ പ്രാർത്ഥനയുടെ പ്രാധാന്യം പറഞ്ഞാണ് ഇതൊക്കെ പറഞ്ഞത് അള്ളാഹുമ്മ ഇന്നി അസ്സലുക്ക ലാഫിയത്ത് ഫിദ്ദുന്യ വല്ലാഹറ അള്ളാഹുമ്മ ഇന്നി അസ്സലുക്ക അല്ലഫു വല്ലാഫിയത്ത് ഫീദീനി വ ദുന്യായ വ അഖിലി വ മാലി അള്ളാഹും മഹ്ഫലിനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വമിൻ ഫൗഖി വ അൻ യമീനി വ അൻ ഷിമാലി വമിം ഫൗക്കി വൈന്നി ഔദുബിക്കാൻ നുകുത്താലമിൻ തഹത്തി എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം പറഞ്ഞാണ് ഇതൊക്കെ പറഞ്ഞത് ഏതായിരുന്നാലും ആഫിയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആഫിയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആഫിയത്തിൻ്റെ പ്രാധാന്യം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല അതേപോലെ തന്നെ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുടുംബം അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ജീവിതം ആസ്വദിക്കാൻ ജീവിതം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഭൗതികം മാത്രമല്ല നമ്മുടെ ഇബാദത്തിൻ്റെ ആസ്വാദനം നാം ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ആസ്വാദനം നാം ചെയ്യുന്ന നമ്മുടെ വായനയുടെ പഠനത്തിൻ്റെ റിസർച്ചിൻ്റെ നാം ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ യഥാർത്ഥ രസവും ആനന്ദവും ഒക്കെ അനുഭവിക്കണമെങ്കിൽ ആഫിയത്ത് പ്രാധാന്യം പ്രധാന വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ പറ്റൂല അതുകൊണ്ടാണ് ആഫിയത്തില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലല്ലോ നേരത്തെ പറഞ്ഞു ലാഫിയത്താണ് ഈമാനിന് ശേഷം ഒരു മുമ്മിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ ഒരു കാര്യം അബ്ബാസ് റലിയല്ലാവുൻകു തങ്ങളോടും എന്താണ് അള്ളഹാനോട് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആഫിയത്ത് ചോദിക്കാനാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഒരു സഹാബി മൂന്ന് തവണ നബി തങ്ങളുടെ മുന്നിൽ വന്നപ്പോഴും ആഫിയത്ത് ചോദിക്കാനാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞത് അപ്പം ആഫിയത്തോളം ഭൗതിക ലോകത്ത് അല്ലെങ്കിൽ ആത്മീയമായി ചിന്തിക്കുമ്പോൾ അതിന് സമാനമായി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല നോക്കൂ സഹോദരന്മാരെ കാരണം അപ്പോൾ ഇത് നൽകുന്ന മറ്റൊരു പാഠം കൂടെ ഞാൻ ഇവിടെ പറയുകയാണ് ആഫിയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആഫിയത്തിന് ചോദിക്കുന്നതിന് പ്രാധാന്യമുണ്ട് ആഫിയത്ത് നിരന്തരം രാവിലെയും വൈകുന്നേരം അള്ളഹാനോട് ചോദിക്കണം പക്ഷേ എല്ലാ കാലത്തും നമ്മുടെ ആഫിയത്ത് ഉണ്ടാവുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ ആഫിയത്ത് ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന നമ്മുടെ ആയുസ്സിലെ ഘട്ടങ്ങളുണ്ട് ബാല്യവും കൗമാരവും കഴിഞ്ഞ് യുവത്വത്തിലാണ് നമ്മുടെ ആഫിയത്ത് ഏറ്റവും കൂടുതൽ പ്രകടമാവുക യുവത്വ കാലം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആഫിയത്ത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം ആഫിയത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുമ്പോൾ ആഫിയത്ത് ഏതവും ഏറ്റവും മൂർധന്യതയിലെത്തുന്ന ഏറ്റവും തിളച്ച് തിളച്ചു നിൽക്കുന്ന ഏറ്റവും ശക്തി പ്രാപിക്കുന്ന യുവത്വത്തെ വളരെ നന്മയുടെ വഴിയിൽ ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് തിരുനബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞല്ലോ കാരണം യുവത്വത്തിൻ്റെ പ്രാധാന്യം സത്യത്തിൽ എന്താണ് യുവത്വത്തിൻ്റെ പ്രാധാന്യം യൗവനത്തിൻ്റെ പ്രാധാന്യം ആഫിയത്ത് ഏറ്റവും ശക്തി പ്രാപിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏത് കർമ്മങ്ങളെയും വളരെ ആവേശത്തോടെ ഉണർവോടെ വളരെ ആത്മാർത്ഥതയോടെ ഇഹ്ലാസോടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായവും കാലവും അതാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന വലിയ പ്രായമുള്ള ആളുകളുണ്ട് ഇപ്പോഴും യുവാക്കളെപ്പോലെ ഇബാദത്ത് ചെയ്യുന്ന കർമ്മ നിരതരായ ഐ പി എഫിൻ്റെ ധാരാളം അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ഇതിൽ ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ പ്രായം കൂടുതലാവാത്ത ആളുകളോട് പറയാനുള്ളത് റിട്ടയർഡ് ആവാൻ കാത്തിരിക്കണ്ട എല്ലാ ഭൗതിക ശുകലുകളും കഴിയാൻ കാത്തിരിക്കണ്ട ചെയ്യാനുള്ള നന്മകളൊക്കെ നാളേക്ക് നീട്ടിവെക്കണ്ട കാരണം ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴും ഖുർആാനോതുമ്പോഴും സാമൂഹിക പ്രവർത്തനം നടത്തുമ്പോഴും എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല ആത്മാർത്ഥതയോടെ ഇഖിലാസോടെ ഉന്മേഷത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യ കാലം അത് യുവത്വമാണ് അതുകൊണ്ടാണ് യുവത്വത്തിൻ്റെ പ്രാധാന്യം ഇസ്ലാമും തിരുനബിയും വളരെ കൂടുതൽ പറഞ്ഞത് ഇഖ്തനിം ഹംസൻ കബല ഹംസിൻ ഷബാബക്ക കബല ഹറമിക്ക സിഹത്തക്ക കബല സക്കമിക്ക ഹയാത്തക്ക കബല മൗത്തിക്ക ഇനാക്ക കബല ഫക്കരിക്ക പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി അഞ്ച് കാര്യത്തെ അഞ്ച് കാര്യത്തിൻ്റെ മുന്നേ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ചൂഷണം ചെയ്യണം ചൂഷണ മനസ്സോടുകൂടെ ഉപയോഗപ്പെടുത്തണം അതേതാണ് ഒന്ന് സിഹത്തക്ക കബല സക്കമിക്ക ആരോഗ്യത്തിൻ്റെ മുമ്പ് അനാരോഗ്യത്തിൻ്റെ മുമ്പ് നിങ്ങളുടെ ആഫിയത്തിന് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം വഷബാബക്ക കബല ഹറമിക്ക നിങ്ങളുടെ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇനാക്ക കബല ഫക്കരിക്ക ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫക്കറി ഐശ്വര്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം പണവും സമ്പത്തും അതെല്ലാ കാരും കയ്യിലുണ്ടാവില്ല യുവത്വം എല്ലാ കാലത്തും കയ്യിൽ ജീവി നമ്മ നമ്മോടൊപ്പം ഉണ്ടാവൂല ആരോഗ്യം എല്ലാ കാലത്തും നമ്മോടൊപ്പം ഉണ്ടാവൂല അതിന് പുറമെ എന്ത് വഹിനാക്ക കബുല ഫക്കരിക്ക വഹയാത്തക്ക കബുല മൗത്തിക്ക എല്ലാ കാലത്തും ഇവിടെ ജീവിച്ചോളണമെന്നില്ല വ കപില ശുഗലിക്ക തിരക്കും അതുപോലെ തന്നെ ശുഗലുമൊക്കെ വർദ്ധിക്കുന്നതിന് മുമ്പ് നിന്റെ വിശ്രമ സമയങ്ങൾ നിന്റെ ഒഴിവ് സമയങ്ങൾ നിങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലി വസ്ലം നിങ്ങൾ പറയുന്നത് കാണാം ഒരു കവി അല്ലെങ്കിൽ ഒരു ഒരാ ഒരു ഒരു മഹാൻ പാടിയത് എത്ര അർത്ഥമുള്ള കാര്യമാണ് ഇന്നീവ ഇൻകാന ജമ്മുൽ മാലി യഅദിലു ജസദി നിശ്ചയമായും ഞാൻ വൈൻകാന ജം ഉൽ മാലിയൊഴുജുബിനി എന്നെ ഞാൻ സമ്പത്തെല്ലാം ഒരുമിച്ച് കൂട്ടി ധാരാളം സമ്പത്തെൻ്റെ കയ്യിലുണ്ട് അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഫലൈസ യഅദിലു ഇന്ദി സിഹത്തൽ ജസദി പ്രിയപ്പെട്ട സഹോദരന്മാരെ എൻ്റെ അടുത്ത് എനിക്ക് അള്ളാഹു നൽകിയ ശരീരത്തിൻ്റെ ആരോഗ്യത്തോട് ഒരിക്കലും അതൊന്നും സമാനമല്ല എനിക്ക് ആരോഗ്യവും ആഫിയത്തിനോടും സമാനമല്ല സമ്പത്ത് സമ്പത്ത് ധാരാളം എൻ്റെ കയ്യിലുണ്ടായാലും അതെന്നെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ഫലൈസ ഇന്തി ഫലൈസ ഇന്തി സിഹത്ത സിഹത്തൽ ജസദി മറ്റൊരു ആള് പാടുന്നത് കാണാം ഫിൽമാലി ജൈനുൻ വ ഫിൽ മക്റുമത്തുൻ ദിക്റൽ സമ്പത്തിൽ ഒരു അലങ്കാരമുണ്ട് ഒരു സൗന്ദര്യമുണ്ട് മനുഷ്യനെ ആകർഷിക്കുന്ന ഘടകമുണ്ട് വഫിൽ ഔലാത്തി മക്കുറമത്തുൻ മക്കൾ ധാരാളം ഉണ്ടാകുമ്പോൾ കുടുംബാംഗങ്ങൾ ധാരാളം ഉണ്ടാകുമ്പോൾ അനുയായികൾ ധാരാളം ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ അതൊക്കെ ഉള്ള ആൾക്ക് ആരോഗ്യമില്ലെങ്കിൽ രോഗാതുരമായ ജീവിതമാണെങ്കിൽ നിത്യരോഗിയായി മാറിയാൽ അയാളെ അയാളുടെ സമ്പത്തിനെയോ അല്ലെങ്കിൽ അയാ സമ്പത്തിനെക്കുറിച്ചുള്ള ഓർമ്മ മക്കളെക്കുറിച്ചുള്ള ഓർമ്മ പോലും മറപ്പിച്ച് കളയും സുബാനല്ല വളരെ അർത്ഥമുള്ള വരികളാണത് വളരെ അർത്ഥമുള്ള വരികളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആഫിയത്തില്ലെങ്കിൽ രോഗമായാൽ ആഫിയത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുന്നിൽ സമ്പത്തും മക്കളും കുറേ ഭാര്യമാരും കൊട്ടാര സമാനമായ വീടുകളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല അതെല്ലാം അവന് അവൻ്റെ രോഗം മറപ്പിച്ച് കളയും അവൻ്റെ ഓർമ്മയിൽ അവരെക്കുറിച്ചൊന്നും ബോധമുണ്ടാവില്ല കാരണം അവൻ്റെ വേദനയാണ് അവനിക്ക് വലിയ വേദന അവൻ്റെ വിശപ്പാണ് അവനിക്ക് ഏറ്റവും വലിയ വിശപ്പ് അവൻ്റെ ദാരിദ്ര്യമാണ് അവനിക്ക് ഏറ്റവും വലിയ പ്രശ്നം അതൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ മനുഷ്യന്മാർ ശ്രമിക്കുമെങ്കിലും പരിധി വിട്ടാൽ മനുഷ്യൻ്റെ ഓർമ്മയിൽ നിന്ന് മറ്റുള്ളവരെല്ലാം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞു വന്നത് ഈ ഫജർ സമയം പ്രഭാത സമയം ഇരുപത്തി വിറുദുൽ ലത്തീഫ് എന്ന് പറയുന്ന പതിവായി ചെല്ലുന്ന ദിക്കറിൽ ഇരുപത്തിനാലാമതായി ഉൾക്കൊള്ളിച്ചൊരു കാര്യം അള്ളാഹുമ്മ ഇന്നി അസ്സലുക്കൽ ആഫിയത്ത في في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روآتي اللهم احفظني من بين يدي وأن ومن ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بك بعظمتك أن أغتال من تحتي ആ ദിക്കറിൻ്റെ അർത്ഥം ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കാരണം അവസാനമൊക്കെ വന്ന ആളുകളുണ്ടാവാം അവരെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുമ അള്ളാഹുവേ ഇന്നീ അസ് അലൂക്ക നിന്നോട് ഞാൻ ചോദിക്കുന്ന ലാഫിയത്ത് സുഖത്തെയും ആരോഗ്യത്തെയും സമാധാനത്തെയും ചോദിക്കുന്നു ഫിദ്ദുന്യാവല്ലാഹറ ദുന്യാവിലും ആഹറത്തിലും അള്ളാഹുമ്മ ഇന്നി അസ് അലുക്ക ലഫുവ ഞാൻ നിന്നോട് അഫുവിനെ ചോദിക്കുന്നു നീ വിട്ടുവീഴ്ച ചെയ്യലിന് വൽ ആഫിയത്ത ആഫിയത്തിന് സുഖമുണ്ടാവലിനെ എൻ്റെ ഫിദീനി എൻ്റെ മതപരമായ കാര്യത്തിൽ ഒരു സംതൃപ്തമായ സുഖമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരണം വ ദുനിയായ എൻ്റെ ദുനിയാവിൽ എല്ലാം ഉൾക്കൊണ്ടു അത് എന്നിട്ട് അവിടുന്ന് പ്രത്യേകം വൽ വമാലി വഹിലി എൻ്റെ വഹിലി വമാലി എൻ്റെ അഖിലികാരിലും എൻ്റെ സമ്പത്തിലുമൊക്കെ സന്തോഷമുള്ള സമാധാനമുള്ള സൗഖ്യമുള്ള ഒരു അവസ്ഥ നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്നിട്ട് പിന്നെയും പറഞ്ഞു അള്ളാഹു മസ്തുർ ഔറാത്തി എൻ്റെ ഔറത്ത് നീ മറിക്കണം ഔറത്ത് മറിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ അയിബുകൾ ന്യൂനതകൾ ഈ ദുന്യാവിലും ആഹ്റത്തിലും മറച്ചു വെക്കണം ആമിൻ റൗ ആത്തി ഭയമുള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നിർഭയത്വം നൽകണം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷവും നമ്മുടെ ചുറ്റുപാടുകളിൽ കുടുംബത്തിൽ സമൂഹത്തിൽ ഒന്നുണ്ടാക്കി തീർ ഉണ്ടാക്കരുത് അള്ളാഹു മഹ്ഫലിനി നീ എന്നെ സംരക്ഷിക്കണം മിംബൈനി യഥയ്യ മുകളിൽ നിന്ന് വരുന്ന വിപത്ത് മുന്നിൽ നിന്ന് വരുന്ന വിപത്തിൽ നിന്ന് വമിൻ ഖൽഫി പിന്നിൽ നിന്ന് വരുന്ന വിപത്തിൽ നിന്ന് വ അൻ യമീനി വലതുഭാഗത്തിലൂടെ ഭാഗത്തിലൂടെ വരുന്ന വിപത്തിൽ നിന്ന് വ അൻ ഷിമാലി ഇടതു ഭാഗത്തിലൂടെ വരുന്ന വിപത്തിൽ നിന്ന് വമിൻ ഫൗക്കി മുകളിൽ നിന്ന് വരുന്ന വിപത്തിൽ നിന്ന് എന്ത് വിപത്തുമാവാം പൈശാചികമാകാം പ്രകൃതി ദുരന്തമാകാം എന്തുമാവാം പിന്നെ അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം തഹത്തി ഭൂമിയുടെ അടിയിൽ നിന്നുണ്ടാവുന്ന വിപത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി വിഴുങ്ങുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം സുബഹാനല്ല ഭൂമി വിഴുങ്ങ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സർവ്വസാധാരണയായി സംഭവിക്കാറുണ്ട് കാറൂനിൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നൊരു ഭൂകമ്പുണ്ടായാൽ വീടടക്കം ഭൂമിയിലേക്ക് ആഴ്ന്നുപോയി എല്ലാവരും അതിൻ്റെ അടിയിൽപ്പെടുന്നില്ലേ പുത്തുമലയും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യന്മാർ ഏതോ ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ന്നു പോയിരിക്കുന്നു ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രമാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാറൂനിന് അള്ളാഹു ധിക്കരിച്ചതിൻ്റെ പേര് ശിക്ഷിച്ച് ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞതാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ ഇത് വ്യാപകമാകുന്നു ഭൂമി വിഴുങ്ങിക്കളയുക ഭൂമയ്യത്ത് പോലും കിട്ടാത്ത രൂപത്തിൽ ഭൂമിയുടെ അടിയിലെ ആണ്ടുപോകുക മഹാന്മാർ ഭൂമിയുടെ അടിയിലേക്ക് എന്നെ ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം സുബാനല്ല ഈ പ്രാർത്ഥന തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു പ്രഭാതത്തിലും മരണം വരെ ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കാറില്ല എന്നല്ലേ സ്വഹാബത്ത് പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുന് പറഞ്ഞത് അതുകൊണ്ട് സഹോദരന്മാരെ വിറുദുൽ ലത്തീഫ് പതിവാക്കുമ്പോൾ സ്വാഭാവികമായും ഇത്രമാത്രം വിശാല അർത്ഥമുള്ള നമ്മുടെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ബേജാറുകൾക്ക് പരിഹാരം തേടുന്ന നമ്മുടെ ആവശ്യങ്ങൾ തേടുന്ന ഒരു പ്രാർത്ഥന അജിമ ഉൽ അദ്യ്യത്ത് എന്ന മഹാന്മാർ വിശദീകരിച്ചത് നമുക്ക് ഇത് എന്നും പതിവാക്കിയാൽ വലിയ ഗുണമാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ